ടു ഡാർക്ക് ഡാർക്ക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ബാസ്ക്കറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു വന്നാലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന പേപ്പർ ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ചാർട്ടാണ് ഇനി നമുക്ക് സ്കെയിലും പാനും അതുപോലെ തന്നെ ഒരു കോമ്പസും എടുത്തതിന് ശേഷം നമുക്ക് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് റേഡിയസ് ആണ് അതായത് നയൻ ഡയഗ്രാം അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഡയഗ്രാമാണ് നയൻ സെൻറ്റിമീറ്റർ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചാർട്ട് പീസ് എടുത്തതിന് ശേഷം നമുക്കിതിൽ നയൻ സെൻറ്റിമീറ്ററിൽ മുറിച്ചെടുക്കണം ഇത് മുറിച്ചെടുക്കുന്നതിൻ്റെ ലെങ്ത് ആണ് നയൻ സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വെടുത്ത് ടു സെൻറ്റിമീറ്ററും ഇനി നമുക്ക് എട്ട് പീസ് പേപ്പർ കട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി കൂടി കട്ട് ചെയ്യാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എല്ലതും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ചുറ്റും ഇത് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേഗം കഴിയും അങ്ങനെ നമ്മൾ നമ്മളെല്ലതും ഇതിന്റെ ചുറ്റും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന്റെ ലെങ്ത് മുപ്പത് സെന്റിമീറ്ററും വെടുത്ത് രണ്ട് ആണ് അതുപോലെ തന്നെ നമുക്ക് നാല് പേപ്പറാണ് ഇതിന്ന് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ ഇതുപോലെ മാർക്ക് ഇട്ട് കൊടുക്കണം അവിടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അതിൻ്റെ അപ്പിലും അതുപോലെ തന്നെ മിഡിലും ഡൗണിലും നമ്മൾ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യിക്കാം അപ്പോൾ നമ്മളിത് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റും അപ്പോൾ നിങ്ങൾ ക്ലിയറായി കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അതിൻ്റെ ഒരു സൈഡ് മടക്കിയതിന് ശേഷം അത് നമുക്കൊരു റിംഗ് ഷേപ്പിൽ ഒട്ടിക്കണം ഇതുപോലെ നമുക്ക് ബാക്കി ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതൊന്ന് നിവർത്തി വെക്കാം ഇനി നമുക്ക് ഈ ഷീറ്റ് ഒരെണ്ണം ഇടവിട്ട് ഒരെണ്ണം ഇടവിട്ടിട്ട് നമുക്ക് ഈ പ്ലസ് രൂപത്തിലാക്കി വെക്കണം ഇതുപോലെ ഒരു പ്ലസ് രൂപത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ റിങ് വെച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ നാലെണ്ണം ഉള്ളിലും നാലെണ്ണം പുറത്തായിട്ട് നിൽക്കും ഇനി നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ പുറത്തുള്ളത് ഉള്ളിലും ഉള്ളിലുള്ളത് പുറത്താക്കണം ഇതിൽ നമ്മൾ മൂന്ന് റിങ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒരു റിങ് നമുക്ക് അതിൻ്റെ ഹാൻഡിലാക്കി പിടിപ്പിക്കാം ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വരുന്നത് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ആ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമ്മളത് ഹാൻഡിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കണത് വെച്ച് കഴിഞ്ഞാൽ ഫെവിയക്കോള് അതിൻ്റെ തെറ്റത്താക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയായി ബാസ്കറ്റ് ബാസ്ക്കറ്റ് അപ്പൊ ഈ ബാസ്കറ്റ് എന്തായാലും നമുക്ക് അതിനെ കൊടുക്കാം അപ്പൊ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒരു പുതിയ വീഡിയോ പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ